hello guys welcome back to another video അപ്പോൾ ഇന്നെന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ നാട്ടിൽ നിന്ന് എൻ്റെ കുറച്ച് കസിൻസും എൻ്റെ സ്വന്തം അനിയനും വരുന്നുണ്ട് അപ്പോൾ നമ്മളവരെ കൂട്ടാൻ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങാം ഈ കിടക്കുന്ന റിക്സ് ആണെന്ന് നിങ്ങൾ വിചാരിക്കും പക്ഷെ അല്ല ഈ കിടക്കുന്ന ആണ് ഞാനേ ആ യൂട്യൂബിൽ വീഡിയോ എടുത്തോണ്ടിരിക്കുക ഇത്രയും നാളെ ഈ ഷിമോകയിലൂടെ ഞാൻ മാത്രമാണ് കഴിച്ചത് വണ്ടി എൻ്റെ വന്നു കഴിഞ്ഞാൽ വെക്കാറ് എനിക്ക് കിട്ടുമെന്ന് തോന്നില്ല ഞാൻ പറഞ്ഞില്ല ഞാൻ സത്യൻ്റെ എനിക്ക് വണ്ടി തരൂല അല്ല ഇതേ ഈ വണ്ടി അങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുമോ കുറച്ച് ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ആടാ റിയാക്ഷൻ അതിപ്പോ റിയാക്ഷൻ ഇട് റിയാക്ഷൻ ഓ നോ റിയാക്ഷൻ കുഞ്ഞപ്പോ അവർ നിർത്താൻ പറ്റുമല്ലോ ഇപ്പൊ കിട്ടും hello guys welcome back to another video കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നത് അത് വേറെ നല്ല എൻ്റെ ഇവിടെ തിരക്കും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നെന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ നാട്ടിൽ നിന്ന് എൻ്റെ കുറച്ച് കസിൻസും എൻ്റെ സ്വന്തം അനിയനും വരുന്നുണ്ട് അപ്പോൾ ഷിമോഗയിൽ ഏകദേശം നാൽപ്പത് കിലോമീറ്റർ അപ്പുറം ബീരൂർ എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനുണ്ട് അപ്പോൾ അവിടെയായിട്ടാണ് അവർ വരുന്നത് നമ്മളവരെ കൂട്ടാൻ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ബൈക്ക് ഇവിടെ ഇരിപ്പുണ്ട് നമ്മൾ ബൈക്കിൻ്റെ ടോപ്പ് ബോക്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ സമയത്ത് വണ്ടി ഷിമോയിലെ കൊണ്ടുവന്നതാണ് ഇതുവരെ നാട്ടിൽ കൊണ്ടുവരില്ല അപ്പോൾ ക്ലച്ചിനും കാര്യങ്ങൾക്കൊക്കെ ചെറിയ പണിയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നാട്ടിൽ കൊണ്ടുപോയി കഴിയുമ്പോൾ നമ്മൾ നല്ല പോലെ പണിയുന്നതാണ് ഉടനെ തന്നെ നാട്ടിലേക്ക് പോകുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാവും നമ്മളിപ്പോൾ നമ്മുടെ കാർ എടുത്തിട്ടാണ് പോകുന്നത് ഈ കിടക്കുന്ന റിക്സ് ആണെന്ന് നിങ്ങൾ വിചാരിക്കും പക്ഷെ അല്ല ഈ കിടക്കുന്ന ആൾട്ടോ ഷിമോഗയിൽ വന്നിട്ട് ഏകദേശം അഞ്ച് മാസത്തോളമായി ഓ ഇന്നലെ അവിടെ മഴയായിരുന്നു അതിൻ്റെയാണ് ഈ ഫുള്ള് പൊടിയായിരുന്നത് അല്ല തന്നെ അവിടെ പൊടിയാണ് സ്റ്റാർട്ടിംഗ് ഒന്നും അല്ലെങ്കിലും പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല നമ്മളിപ്പോൾ ഇവിടെ നിന്ന് നേരെ വണ്ടി എടുത്തിട്ട് ബീരൂർക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ഇത്രയും നാളും ഈ ഷിമോഗയിലൂടെ ഞാൻ മാത്രമാണ് കൈസ് വണ്ടി ഓടിക്കേണ്ടിരുന്നത് എൻ്റെ അനിയന്മാർ വന്നു കഴിഞ്ഞാൽ മിക്കാറും എനിക്ക് കിട്ടുമെന്ന് തോന്നില്ല ഇനി ഈ ഡ്രൈവിംഗ് ഒക്കെ മിക്കവാറ് സ്വപ്നങ്ങളിൽ മാത്രമായിരിക്കും ഉമ്മാരങ്ങനെയൊക്കെയാണ് കൈസ് എല്ലാ വണ്ടിപ്രാന്തന്മാരാണ് വരുന്ന എല്ലാം ഈ കാണുന്ന പാലമാണ് ഷിമോഗഡ് എൻട്രി മറ്റേ രണ്ടായിരത്തി പതിനെട്ടിലെ വലിയ വെള്ളപ്പൊക്കമൊക്കെ വന്നപ്പോൾ ഈ പാലത്തിന് മേളിൽ കൂടെയാണ് ഒഴുകിയത് അങ്ങനെ അപ്പുറത്തെ സൈഡിൽ കാണുന്ന പാലത്തിന് വിള്ളൽ വീണിട്ടുണ്ട് അത് കാരണം ഓൾമോസ്റ്റ് ഒരു സിക്സ്റ്റി പെർസെൻറ്റ് വണ്ടികളും കാര്യങ്ങളും എല്ലാം ഈ സൈഡിൽ കൂടെയാണ് ഞാനേ യൂട്യൂബിൽ വീഡിയോ എടുത്തോണ്ടിരിക്കണോ ആ നീ നീ പെട്ടെന്ന് വരുമ്പോഴേ എന്നെ കാണുമ്പോഴേ മറ്റേ റിയാക്ഷൻ തരൂലേ oh what a wonderful place എന്നൊക്കെ പറഞ്ഞിട്ട് ഓ മൈ ഗോഡ് പറഞ്ഞില്ലായിരുന്നു റിയാക്ഷൻ തരരുത് അങ്ങനെ പറയരുത് നീ എനിക്ക് റിയാക്ഷൻ തരണം <laughs> മനസ്സിലായോ ഞാൻ അരമണിക്കൂറിനുള്ളിൽ എത്തും എന്നെ കാണുമ്പോഴേ നിങ്ങളെല്ലാവരും നീ കുഞ്ഞപ്പനോടും ഒക്കെ പറയണം അതിനെ കാണുമ്പോഴേ നിങ്ങളെല്ലാവരും കരഘോഷം ഉണ്ടാക്കണം ആ പിന്നെ എന്താണ് വലിയ റിയാക്ഷൻ ഉണ്ടാക്കണം അവിടെ കിടന്ന് ഇത് ഈ പറയുന്നത് <laughs> ഉണ്ട് നീ <laughs> ഓ നീ ഇരുപതായാണല്ലേ ഞാൻ മോനെ മോനെ ഇനിയപ്പം എന്താന്ന് വെച്ചാല് മറ്റേ റിയാക്ഷൻ ഉണ്ടാക്കണം കേട്ടോ എല്ലാം പറഞ്ഞ പോലെ അമ്മരോട് പറഞ്ഞേരെ എല്ലാവരും തെറ്റി നിർത്തിയോ മസാല ദോശ മേടിച്ചു ഞാൻ നീയൊക്കെ കാശ് കൊടുത്താൽ മേടിച്ചു പടക്കൊക്കെ പടക്കോ എന്തിനു വരുമ്പോ പൊട്ടിക്കാൻ ആ ഞാൻ വരുമ്പോ പൊട്ടിക്കാനോ അയ്യോ എടാ ഞാൻ ഒരു കാര്യം ചെയ്യും പടക്കം മേടിച്ച് ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഒന്നുകൂടെ വരാം അങ്ങനെയുണ്ട് അങ്ങനെ ആയിക്കോട്ടെ ഞാൻ തന്നെ എനിക്കൊരു ഇരുപത്തഞ്ച് കിലോമീറ്റർ പെട്ടെന്ന് വരും ശരിടാ മോനെ ഓക്കെ ഗായ്സ് അങ്ങനെ നമ്മുടെ ബീരൂർ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള റൗണ്ടാണ് ഈ കാണുന്നത് ഇത് തിരിഞ്ഞ് അങ്ങോട്ട് വേണം നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ ഞാൻ അമ്മമാരെ ഒന്ന് വിളിച്ചോട്ട് ഇറങ്ങുമോ ഇതാണ് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള റോഡ് അപ്പോൾ അമ്മ സ്റ്റേഷൻ്റെ മുന്നിൽ നിൽപ്പുണ്ട് നമുക്ക് എന്താണെന്ന് നോക്കാം അവിടെ നിൽപ്പുണ്ട് കാര്യം റിയാക്ഷൻ റിയാക്ഷൻ അതിന്റെ റിയാക്ഷൻ ഇട് റിയാക്ഷൻ ഓ നോ റിയാക്ഷൻ ആണ് കുഞ്ഞപ്പോ അവൾ നിർത്താൻ പറ്റുമല്ലോ ഇപ്പൊ കേട്ട് എന്നാലും നീക്ക് റിയാക്ഷൻ പോലും ഇട്ടില്ലോടാ ആരോടാ റിയാക്ഷൻ ഇടാ കുഞ്ഞപ്പൂ ആരാ ഞാൻ വ്ലോഗ് ചെയ്തോണ്ടിരിക്കുന്നതാണ് സംസാരിക്കും എന്നാലും മോനെ നിനക്ക് ഒരു റിയാക്ഷൻ ഇല്ലേ ഞാൻ റിയാക്ഷൻ റിയാക്ഷൻ ഇല്ല നിനക്ക് അയ്യേ കളഞ്ഞില്ലേ പിള്ളേർക്കൊന്നും റിയാക്ഷൻ ഇല്ല നീ കൊറേ വന്നിട്ടുള്ളതെന്ന് പറയാം ഇതിപ്പോ കേറി ഇരിക്കുകയാണോ ആദ്യമേ എന്താ വസ്ത്രമൊക്കെ ആണോ വണ്ടിയൊക്കെ കഴുകാനുണ്ട് ഇനി ചെന്നിട്ട് വേണം ഏ റെഡിയല്ലേ വണ്ടിയൊക്കെ കഴുകാനുണ്ട് ഇനി ഞാൻ നിങ്ങളെ കാത്തിരിക്കുകയായിരുന്നു വണ്ടി കഴുകാനായിട്ട് അല്ലേ ഞാൻ പറഞ്ഞില്ല തെണ്ടിയുള്ള എനിക്ക് വണ്ടി തരുന്നു കണ്ടേ ഫ്രണ്ടിൽ കയറാമോ ഫ്രണ്ടിൽ കയറിക്കോട്ടെ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ എന്റെ സബ്സ്ക്രൈബേഴ്സിനോട് പറഞ്ഞുകൊണ്ട് വരുമായിരുന്നു തിരിച്ചു എനിക്ക് വണ്ടി കിട്ടില്ല എത്ര യാത്രയൊക്കെ പുതിയ വൺ പ്ലസ് ഓ ഓ പുതിയ വൺ പ്ലസ് എന്ന് ഓ നോ അയ്യോ രണ്ട് കവറൊക്കെ ഇട്ട് അങ്ങനെയുണ്ട് ലോറി ഓടിക്കുന്ന ഒരു ഫീലില്ലേ ലോറി ആക്കി വാങ്ങി അവിടെ മൊത്തം സീനാക്കി ആര് കേരളം മൊത്തം എന്ത് പറ്റി സീറ്റ് ബെൽറ്റ് ഇടാൻ പറ്റിയ ഇടാതിരിക്കാൻ ഈ ഒരു മാസം ഈ ഒരു മാസം മഴയില്ലേ നമ്മൾ അടുത്ത മാസം പോകുന്നത് വരെ ഇല്ല ഞാൻ അപ്പുറത്തിരുന്ന ഫോൺ ആണോ പറ്റിയ ഡ്രൈവർ സൈഡിന്റെ അവിടെ ഫോൺ വരാൻ പാടില്ല അത് ശരി അല്ല ഇതേ ഈ വണ്ടി അങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുമോ കുറച്ച് ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ആണല്ലേ എന്നാ കുഴപ്പമില്ല ആർക്കും ഒരു റിയാക്ഷൻ ഇല്ലടാ കുഞ്ഞപ്പോ ഇഷ്ടപ്പെട്ട കർണാടകക്ക് ഏ ചോദിക്കുന്നതിന് വലിയ മൂളയാ കള്ളം ഇഷ്ടപ്പെട്ട ഞാൻ ചോദിക്കട്ടെ ചോദ്യമൊക്കെ ചോദിക്കട്ടെ ശീലം കണ്ണാടി ഒന്നും ഉപയോഗിക്കാറില്ല ഏതാ കണ്ണാടി ഇല്ല എന്തിനാ കണ്ണാടി ഇവിടെ ആൾക്കാർക്ക് ബോധമില്ല ഇത് മാത്രല്ല ഇത് മടക്കി വെച്ചേക്കോ കാണത്തില്ല കേട്ടോ അതിന്റെ അവിടെ താഴെ വെച്ചിരുന്ന പേപ്പർ കഷ്ണമൊക്കെ എന്ത് അറിയില്ല അതൊക്കെ മാറണം നീ എന്റെ യൂട്യൂബ് വന്നിട്ട് ഇങ്ങനൊക്കെ പറയാതെ ആയിക്കോട്ടെ ആയിക്കോട്ടെ നീ എഡിറ്റ് ചെയ്ത് എനിക്ക് വൈകിട്ട് തന്നെ തരണം ഇടത്തോട്ട് ഇങ്ങനെ ഒരു വഴിയുണ്ട് അങ്ങനെ പോരുത് അങ്ങനെ ഒരു വഴിയുണ്ട് അങ്ങനെ പോണം എടാ മോനെ ഞങ്ങളെ അപമാനിക്കാറാ ഞങ്ങളെ യെഡ്യൂരപ്പ സാർ കേൾക്കൻ അത് കട്ട് ചെയ്യണമല്ലോ ഇല്ല ഇല്ല ഇല്ല ഇല്ല അതൊക്കെ ഇടും നീക്കം വന്ന് ഇടും എന്തായാലും ഇടും വണ്ടിക്ക് പ്രശ്നമൊന്നും ഇല്ലല്ലോ ചവിട്ടി ഇവിടെ പേതിരി ഇത് എന്താ പോയത് വണ്ടിക്ക് പ്രശ്നമില്ലേ വണ്ടിക്ക് ഒരു പ്രശ്നമില്ല അപ്പൊ എല്ലാം എന്റെ മനസ്സിന്റെ പ്രശ്നമായിരുന്നു ബസ് തങ്ങി പോയത് അല്ലടാ അതവിടെ ഇതിന്റെ ആളിറങ്ങാണ്ടായിരുന്നു തോന്നുന്നു അങ്ങോട്ട് തിരിഞ്ഞു പോയതാ <laughs> ട്രാക്കിൽ നിർത്തിയേക്കായിരുന്നു അത് ഓ സോറി എന്നോട് താളിറങ്ങുണ്ടായിരുന്നു ടോറസ് ലോറി ഓടിക്കുന്ന ഫീലില്ലേ ലോറി ഓടിക്കുന്ന ഫീല് ഇല്ലേ ഒരു കളറാ എന്തിനു ഇത് മൊത്തം കവർ ആ ഒരെണ്ണം കൂടെ ഇട്ടാലൊന്ന് ആലോചിക്കും കുഞ്ഞപ്പൂ ഇന്നുണ്ട് കുഞ്ഞപ്പൂ അവൻ വണ്ടി ഓടിച്ചു നോക്കിട്ട് നോക്കിട്ട് പറയപ്പം നീ നോക്കിയോ ഇഷ്ടം പറയും ഒരേ ട്രാക്ടർ കണ്ടിട്ടുണ്ടോ നീ ഇതേ പോലും കണ്ടോ കണ്ടിട്ടുണ്ടോ നീ മോനെ ഇന്നലെ രാത്രി <laughs> അതാണ് പെട്ടെന്ന് വിഴുങ്ങിയത് രാത്രി ഭയങ്കര ലൈറ്റ് തീറ്റയായിരുന്നു മോനായുടെ ബെഡിലല്ല മോനായുടെ ബെഡിലല്ല പക്ഷെ പിന്നെ അപ്പുറത്തെ ബെഡില അപ്പുറത്തെ ആരായിരുന്നു കുഞ്ഞപ്പായിരുന്നു അല്ല അപ്പുറത്തെ ഒരു പെങ്കൊച്ച് അവിടെ ആയിരുന്നു മൊത്തം ലൈസ് എന്നിട്ട് മോനെ കിട്ടിയോ ലൈസ് മൊത്തം ബെഡ് വീട് കിട്ടിയോന്നല്ലേ ചോദിച്ചോളൂ ലൈസും കിട്ടിയെന്നാവാ അങ്ങനെ നീ കൊടുത്തു എടാ ഡബിൾ മീനിങ് ഓളി പറയണ്ട അവരൊക്കെ കർണാടക ഫാൻസ് കേരളത്തിൽ നിന്ന് വന്നവരൊക്കെ കർണാടകയുടെ വീഡിയോ എടുക്കുകയാണ് ഗൈസ് ആ എന്തായാലും എടുക്കുകയാണ് ഗൈസ് അത് എന്തോടെ കുറെ നാൾ ഓടിക്കായിരുന്നെങ്കിൽ തീർക്കുവാണോ ഉറക്കം വെച്ച് പിടിക്കുന്നു മമ്മിക്ക് വീഡിയോ ഞാൻ അയച്ചു കൊടുക്കുന്നുണ്ട് മോൻ വന്നിട്ട് നൂറിലൊക്കെ വണ്ടി ഓടിക്കും ആരുടെ എന്നെ വിളിച്ച റെയിൽവേ സ്റ്റേഷൻ വെച്ച് കുഞ്ഞാപ്പി കുഞ്ഞാപ്പിയായിരുന്നു അവളെ കൂടെ കൊണ്ടുവരില്ലായിരുന്നോ എനിക്കൊരു കണ്ടന്റ് കിട്ടി മണിത്തേറി വിളിക്കുന്നത് പട്ടി പട്ടി ഞാൻ ഞാൻ എടുക്കാൻ അവളുടെ കുപ്പി എടുക്കാൻ പറ്റില്ലേ പിന്നെ സെലിയാൻ്റെ മുന്നിൽ അടിക്കുന്നവരാണ് അതിലാണ് <laughs> ഇതുവരെ നമ്മൾ വന്നാ പിന്നെ വീട്ടിൽ മുഞ്ഞപ്പോ ഇന്നത്തോടെ ഉള്ള അതിന്റെ കണ്ണു ഞാൻ ഈ വീഡിയോ എടുത്ത് സെലിയാനി ഷെയർ ചെയ്തു പിന്നെ സെലിയാനി അറിഞ്ഞോണ്ട് അടിക്കാം <laughs> അങ്ങനെയാണ് ഇത്ര നാളും ബാത്റൂമിൽ ഇരുന്നാലേ അഞ്ചെണ്ണൊക്കെ അടിക്കുമ്പോൾ ഞാനും മുഞ്ഞപ്പൊക്കെ ഉപദേശിക്കുമായിരുന്നു എന്തിനാണ് ഇതൊക്കെ ഇപ്പൊ ഞാനും മുഞ്ഞപ്പൊ കൂടെ ഇപ്പൊ ശവിച്ചേട്ടൻ അടി നിർത്തി ഞാനും മുഞ്ഞപ്പൊ കൂടെ അടിയുമോ അയ്യോ പുള്ളിക്ക് അറിയില്ല അതാണ് അതൊക്കെ ശിപ്പിച്ചേട്ടൻ ചിക്സ് ഒക്കെ പോന്നാണോ നോക്ക് മോനെ മോനെ അല്ല ഇതിലെ പോണോ ആ ബൈക്ക് വരുന്ന വഴി കേട്ടോ ആ ബൈക്ക് വരുന്ന വഴി കേട്ടോ അല്ലെങ്കിൽ ഇന്ന് വണ്ടിയുടെ ആക്സിൽ ഇവിടുന്ന് പുറക്കിക്കൊണ്ട് പോകേണ്ടി വരും മാ ഗോ മാ ഗോ മാ റൈറ്റ് റൈറ്റ് റൈറ്റ് ഇവൻ കളിക്കുന്ന ഒരാൾട്ടോ അല്ലേ വരുന്നത് ആ പെണ്ണിനെ കാണാൻ പറ്റില്ല ഏത് പെണ്ണിനെ ഓ ഏടാ കണ്ണാപ്പി ഏടാ ചിക്കൻ ഇഷ്ടപ്പെട്ട് എന്നെ ഒന്നും ഞാൻ പറയുന്നില്ല ഗൈസ് നമ്മളിപ്പോ ഇങ്ങോട്ട് വന്നപ്പോ കണ്ട അതേ റോഡിൽ കൂടി നമ്മൾ അങ്ങോട്ട് പോവാണ് ഗൈസ് ആർക്ക് ആർക്ക് എഞ്ചിൻ വഴി പിടിക്കും എഞ്ചിന് നൂറ് ആയി കഴിഞ്ഞാൽ നിന്ന് ചെതറും അത് ഞാൻ കട്ട് ചെയ്യും കേട്ടോ മോനെ ഇല്ല എന്നാ ഞാൻ കട്ട് ചെയ്യില്ല വണ്ടി കയ്യിൽ പോലെട്ടാ നൂറയിലൊക്കെ പായിക്കുന്നതല്ല ഇടത്ത് വലിക്കുന്നില്ല വണ്ടി ഇല്ലേ അതൊരു വർത്താനം പറയുന്നത് അല്ലേ ഇങ്ങനത്തെ റോഡൊക്കെ നിങ്ങൾ കേരളത്തിൽ കണ്ടിട്ടുണ്ടോ ഉണ്ടോ ഉണ്ടോ ഉണ്ടോ ഞങ്ങൾ അങ്ങനെയാണ് <laughs> അപ്പുറത്തുള്ള ഒരു വണ്ടി സുഖമായിട്ട് ഓടിക്കുന്നത് അപ്പുറത്തോട് ഓടിക്കില്ല അവിടെ കുഴിയാണ് അപ്പൊ കാണിച്ചു തരാം ഞാൻ അല്ല അവിടെ അല്ലാണ്ട് അതിന് പുറയിലായിരുന്നു എങ്ങനെ പുള്ളിയെ കുഴിക്കത്ര കയറ്റിക്കൊണ്ട് വന്നു ബ്രേക്കിങ്ങേ കുറവാട്ടോ ടയറൊക്കെ തേഞ്ഞ നല്ല മുട്ടയില്ല എന്നോട് നൂറ് രൂപ വെച്ച് അറിയാൻ പറഞ്ഞു കായ്സ് <laughs> അങ്ങനെ നമ്മൾ അവർ വന്നപ്പോൾ ഉള്ള റിയാക്ഷൻ കണ്ടു ഇനി എൻ്റെ കോളേജ് കാണുമ്പോൾ ഉള്ള ആണ് എല്ലാവരും കാണാൻ പോകുന്നത് എന്താ പറഞ്ഞിട്ടില്ലടാ അവരപ്പോഴേ ചിരി വരുന്നുണ്ട് ഞാൻ വളരെ സാഹസികമായി ഇവിടെ എത്തിപ്പെട്ടതാണ് അവൻ്റെ പരം അവൻ ഉറക്കമാണ് അവനെ അവനെ അവനെ ഞെട്ടിച്ചെണി വെക്കണം ഇങ്ങനെ തൊഴുത്തോ എങ്ങനെ ഗവൺമെൻറ് ആയുർവേദ കോളേജ് ഓക്കെ നമ്മൾ കോളേജിലേക്ക് കയറിയാണ് സബ്സ്ക്രൈബേഴ്സ് എന്നെ ചീത്ത പറയരുത് ഇടയ്ക്ക് കിട്ടുന്ന ഓരോ നൂറ് വ്യൂസിനും അങ്ങോട്ട് പോട്ടെ മോന മോന കോളേജ് എത്തില്ല കോളേജ് റിയേഷൻ നടാ എല്ലാരും ഈ കാണുന്നതാണ് എന്റെ കോളേജ് കണ്ട നിർത്തണ്ട പൊക്കോ എന്നെ കണ്ട അവിടെ ഇറങ്ങേണ്ടി വരും എടാ ഭാവന ഭാവന അമ്മച്ചല്ലേ കാണല്ലേ കണ്ട ഇതാണ് എന്റെ കോളേജ് കണ്ടല്ലോ അല്ലേ <laughs> അതാണ് എന്റെ ബേക്കറി കണ്ട എന്റെ ബേക്കറി കണ്ടേ ഈ പൊളിച്ചൊക്കെ ഇട്ടേക്കുന്ന ഞങ്ങളുടെ റോഡുകളാണ് ഈ റോഡെല്ലാം പറിച്ചു കളഞ്ഞിട്ട് ഇവിടെ ആറ് പേര് റോഡ് വരും നിങ്ങൾ എങ്ങനെ എൻ്റെ കോളേജ് അടിപൊളിയല്ലേ കൃത്യം കോളേജിൻ്റെ രണ്ടരട്ടി ഇല്ലേ ആ കുഞ്ഞപ്പൂ നമ്മുടെ കോളേജിനൊക്കെ വരുന്നതല്ലേ അതാണ് എല്ലാവർക്കും സന്തോഷമായി ഗായ്സ് ഗൈസ് അങ്ങനെ നമ്മൾ നമ്മുടെ റൂമിൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇനി ഇവന്മാരുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും അല്ലെ മോനെ അതെ അതെ അതെ അപ്പൊ അടുത്ത വീഡിയോയിൽ എന്തായാലും ഇവന്മാരുടെ ഇവിടുത്തെ ഷിമോക ഇഷ്ടപ്പെട്ടോ എന്നുള്ള കാര്യം നാളെ തന്നെ ഇടുന്നതായിരിക്കും അല്ലെ അല്ലേ അതെ അതെ ആ ഔട്ട്രോ പറയുമ്പോൾ ഇത്ര സപ്പോർട്ട് ചെയ്യുന്നു വിചാരിച്ചിട്ടാ <laughs> അതെ പറയുന്നവനിരുന്ന് ഓക്കെ ഗൈസ് ബൈ